അപ്പൊ ഈ സമയത്ത് തന്നെ മുയലും പ്രാർത്ഥിക്കാൻ തുടങ്ങാം മുയൽ മുന്നേ ഓടുക അല്ലേ മുയൽ മുന്നേ ഇടുക മുയൽ പ്രാർത്ഥിക്കുകയാണ് മുയൽ ഉടനെ പ്രശ്നമായി കുറേ നേരം ഓടിയപ്പോൾ മുയലും ക്ഷീണിക്കാൻ തുടങ്ങി മുയൽ പറഞ്ഞു അല്ലയോ ദൈവമേ ഞാൻ ആകെ പ്രശ്നത്തിലാണ് എന്നെ ആ ഒരു കശ്മലൻ എന്നെ ഓടിക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു എൻ്റെ മൂന്ന് കുട്ടികൾ ആ കുഴിമാടത്തിലുണ്ട് അവരെ എല്ലാം നീ പൊന്നുപോലെ കാത്തു നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാത്ത ആരതികളില്ല ഉഴിച്ചിലുകളില്ല ദീപാരാധനകളില്ല സപ്താഹങ്ങളില്ല നീ എന്നും എന്നെ കാത്തിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയാണ് എന്നെ കാക്കണേ ഈ പുലിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ പുലി പ്രാർത്ഥിക്കുന്നു മുയൽ പ്രാർത്ഥിക്കുന്നു മുയൽ പ്രാർത്ഥിക്കുന്നു പുലി പ്രാർത്ഥിക്കുന്നു അവിടെ എന്തോ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാ ഈ പ്രാർത്ഥനയുടെ വ്യാകരണം അത്രയേ ഉള്ളൂ എന്ത് വേണേലും പറയാം എന്ത് വേണേലും പറയാം അത്രേ ഉള്ളൂ എന്നങ്ങ് മനസ്സിലാക്കിയാണ് ഇപ്പൊ ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അള്ളായോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് പറഞ്ഞോണം ഇതൊക്കെ ഓരോരോ ചുമ്മാതെ വളരെ യുക്തിഹീനമായിട്ടുള്ള കാര്യങ്ങൾ ഒരു തൊഴിൽ പോലെ രാവിലെ എഴുന്നേറ്റ് അങ്ങ് തുടങ്ങുക പ്രാർത്ഥന ഇത്തരം ആൾക്കാരെ അങ്ങ് ഇപ്പോ പറയാലോ പൂന്താനം എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു അയാൾ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു അയാൾക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല അയാൾക്ക് വാർക്കപ്പണിക്കോ അല്ലെങ്കിൽ പാറപ്പണിക്കോ ഒന്നും താല്പര്യമില്ല അയാൾ രാവിലെ എഴുന്നേറ്റ് അങ്ങ് തുടങ്ങുകയാണ് കവിത എഴുതുമായിരുന്നു പോയി വലിയ മനുഷ്യനായിട്ടാണ് എടുക്കുന്നത് സമൂഹത്തിന്റെ പുരോഗതിക്കോ നാഗരികതയുടെ മുന്നോട്ട് പോക്കുന്ന യാതൊരു സർവീസും അല്ലെങ്കിൽ സേവനവും ചെയ്യാത്ത ഇത്തരത്തിലുള്ള പരാന്ന ഭോജികളെയാണ് നമ്മൾ മഹത്തുക്കളായിട്ട് കൊണ്ടാടുന്നത് അത് മതത്തിന്റെ ചെലവിലാണ് മതം മാത്രമാണ് ഇത്തരം ആൾക്കാരെ വലിയ വൈശിഷ്ട്യം കൽപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നത് പിന്നെ ഒരാളെ ഇപ്പൊ നിരീശ്വരവാദി ആക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമില്ല കുറെ വായിക്കണം കുറെ ചിന്തിക്കണം ഇത് മാത്രം പോരാ ബോധ്യം വന്നാലും പോരാ സ്വന്തം ബോധ്യത്തിനനുസരിച്ച് പെരുമാറാനായിട്ടുള്ള തണ്ടലും കൂടെ വേണം ധൈര്യം കൂടെ വേണം ആദ്യത്തെ പ്രശ്നം അടുക്കളയിൽ തുടങ്ങും അടുക്കളയിലായിരിക്കും ഏറ്റവും കൂടുതൽ ബഹളം തുടങ്ങുന്നത് കാര്യം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇരുട്ട് അത് അവരെ കുഴപ്പമില്ല അവരെങ്ങനെ ആക്കി തീർത്താണ് ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ മൊത്തം ആൾക്കാരെല്ലാം കൂടെ കൂടി നിന്ന് എല്ലാവരും പെൺവേഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ മാത്രം ആൺവേഷം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കും ആളുകൾ പണ്ട് ഈ അനുബന്ധിച്ച് ഈ മാറുമറയ്ക്കുന്നതിനെതിരായിട്ടുള്ള സമരം നടന്നു അപ്പോൾ നാല് പെൺകുട്ടികൾ ആദ്യമായിട്ട് ചാന്നാർ പെൺകുട്ടികൾ മാറുമറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ കൂടെയുള്ള സ്ത്രീകൾ പറഞ്ഞു നിങ്ങളുടെ ഈ വസ്ത്രം ഇത് എന്താ വസ്ത്രം ഇത് ഷേ അഴിച്ചു കളയടി അവർ പറഞ്ഞ കുഴപ്പമില്ല ഇതാണ് അന്തസ്സായിട്ടുള്ള വസ്ത്രം ഇങ്ങനെയാണ് ഞങ്ങൾ പോവുക ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പം ഇവർ പോകുന്നിടത്ത് എല്ലാവരും ഇങ്ങനെ മൂക്കിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഇവരെ കളിയാക്കാൻ തുടങ്ങി കളിയാക്കലും കൂവലും ക്രിറ്റിസിസവും സഹിക്കാതെ വൈകുന്നേരം ആയപ്പോൾ ഈ നാല് പെൺകുട്ടികളും അവരുടെ ആ മാറി മറിച്ച വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് അവരും സ്വതന്ത്രരായി ആടിനെ പട്ടിയാക്കുക നമ്മളുടെ ബോധ്യത്തിന് നമ്മുടെ ചിന്തകളെ നമ്മൾ മറ്റുള്ളവരെ കണ്ട് റദ്ദാക്കുന്ന അവസരമുണ്ട് ഒരാളെ മതവിശ്വാസിയാക്കാൻ ഭയങ്കര എളുപ്പം അയാളെ ഭയപ്പെടുത്തി രണ്ടു മൂന്ന് കഥകളും പൊട്ടക്കഥകളും അനുഭവ സാഹിത്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്താൽ മതി മിക്കവാറും ഉള്ളവരെല്ലാം വീഴും കാര്യം it is something like pushing somebody into a well അല്ലെ ഒരാളെ ഒരു കിണറ്റിലേക്ക് തള്ളി ഇടുന്നതിന് പോലെയാണ് വളരെ എളുപ്പമാണ് പൂകുരുത്തം ബാക്കി കാര്യം ചെയ്തോളൂ പക്ഷേ സ്വതന്ത്ര ചിന്ത നാസ്തികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴിയിൽ നിന്ന് ഒരാളെ വലിച്ചു കയറ്റുന്നതാണ് നിങ്ങൾക്ക് പോലും അപകടം ഉണ്ടാവും അത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് തള്ളിയിടാൻ ഭയങ്കര എളുപ്പമാണ് അതാണ് എല്ലാവരും വെൽ വെല്ലിലേക്ക് തള്ളിയിടാം വെൽ വിഷേഴ്സ് ഒരുപാടുള്ളത് വെൽ വിഷർ എന്ന് പറഞ്ഞാൽ എന്താണ് somebody who wants to push you എൻ്റെ വെൽ എന്നാണ് ഇംഗ്ലീഷിൽ ചില വിദ്വാൻമാരെ അഭിപ്രായം പറയുന്നത് മതവിശ്വാസം ഇപ്പോൾ ഭയങ്കര വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് എട്ട് നില പൊട്ടും നാല് നില കുറിയൊക്കെ ഇട്ട് ചരടുമൊക്കെ വെച്ച് ഇനി ആൻറ്റേനെ വരെ ഫിറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട് ശിവന് പഠിക്കുന്ന ആൾക്കാർ ഇവര് ഭയങ്കര വിശ്വാസി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും അതിലും വിശ്വാസം ഇതിലും വിശ്വാസം അതിലും എല്ലാം പക്ഷേ ജാഥാ വിശ്വാസികളുണ്ട് ജാഥാ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കും ജാഥാ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർസ് എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ വിവാഹം പൊടി പൊടിക്കും സ്റ്റാർസ് ശരിയല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും വൈഫ് ഡോക്ടർ ആയിരിക്കും പക്ഷേ ഭാവിയിൽ കുഴപ്പം അതാണ് സ്റ്റാർസിന്റെ പണി അപ്പോൾ എല്ലാം ശരിയാണെങ്കിൽ ഇപ്പൊ ഇച്ചിരി കുഴപ്പമാണെങ്കിലും പിന്നെ പിടിച്ചു കയറിക്കൊടും ശരിയല്ലെങ്കിൽ ഇപ്പൊ ശരിയാണെങ്കിലും പിന്നെ പ്രശ്നമായിക്കൊള്ളു അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാണോ വിവാഹം നടത്തുന്നത് അതോ ഇനി വരാനിരിക്കുന്ന അവസ്ഥ നോക്കിയാണോ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി തന്നെയായിരിക്കും ഒന്ന് യുക്തിബോധം രണ്ട് ഒരുപക്ഷെ ഇപ്പോ സോണിയാഗാന്ധിയുടെ മോൾക്ക് ഏറ്റവും കൂടുതൽ പത്തിൽ പത്ത് പൊരുത്തവും ഗജകേശരി യോഗമുള്ള ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരന്റെ മകനുമായിട്ടായിരിക്കും നോക്കുമ്പോൾ എല്ലാം കറക്റ്റാ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കറക്റ്റാണ് അയക്കൂ അയക്കില്ലെന്ന് മാത്രമല്ല ഈ പത്തിൽ പത്ത് പൊരുത്തവും മറ്റുള്ള സ്വാമിയും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ വരൻ അവൻ്റെ ജാതി ഏത് അവൻ്റെ ശമ്പളം അവന് അവന് സ്ഥിരമാണോ അതോ അവൻ ടെമ്പററി ആണോ പിന്നെ അവൻ്റെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഡിവോഴ്സ് നടന്നിട്ടുണ്ടോ എന്തെങ്കിലും അടിസ്ഥാനപരമായ രോഗങ്ങൾ കുടുംബത്തിലുണ്ടോ വട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അയലത്തുകാരുമായിട്ടൊക്കെ എങ്ങനെയാണ് വേറെ പെങ്ങന്മാർ താഴെയുണ്ടോ അമ്മ എങ്ങനെയാണ് മുഴുവൻ ഈവൻ ജീനുകൾ അവർ പരിശോധിച്ചിട്ടാണ് ഈ ആൾക്കാർ ഈ ജാതകം നോക്കികൾ മക്കളെ അയക്കുന്നത് ജാതകം ശരിയാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരിയായിക്കോളും ശരിയുണ്ടെങ്കിൽ തെറ്റായിക്കോളും പക്ഷെ അങ്ങനെയല്ല they are actually highly rational in doing things ഞാൻ വലിയ വിശ്വാസികളാണെന്ന് പറയുന്ന ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഓരോ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും ഒരു നാലഞ്ച് പ്രാവശ്യം ഇനിയിപ്പോ കോഴിക്കോട്ട് നിങ്ങളുടെ വണ്ടി വിട്ടിട്ടുണ്ടോ എന്ന് വരെ ഉറപ്പ് വരുത്തിയിട്ട് അവർ ക്രോസ് ചെയ്യത്തുള്ളൂ നല്ല വിശ്വാസിയാണെങ്കിൽ എന്താണ് അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക cross a cross and cross the road പോരെ എല്ലാ രോഗങ്ങളും അയക്കുന്നത് ദൈവമാണ് സംശയമൊന്നുമില്ല ദൈവം അറിയാതെ ഒരു ഇല ചലിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവന്റെ പദ്ധതിയാണ് അവന്റെ ആജ്ഞയാണ് അവന്റെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു ട്യൂമർ വരുമ്പോൾ നിങ്ങൾ ഒരു ലാബിൽ പോയി ആ ട്യൂമർ പരിശോധിക്കുകയാണ് എന്നിട്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നു ട്യൂമറാണെന്ന് കണ്ടുപിടിച്ച ഉടനെ നിങ്ങളുടെ ഹ്യൂമർ എല്ലാം പോയി നിങ്ങൾ എന്ത് ചെയ്യുന്നു പോയി പ്രാർത്ഥന തുടങ്ങുന്നു അയ്യോ ദൈവമേ എനിക്കൊരു ട്യൂമർ വന്നിരിക്കുന്നു ഉടനെ മാറ്റണം ഇന്നലെ അയൽപക്കത്ത് മൂന്നാല് പേർക്ക് വന്നിരുന്നു ഞാൻ അന്ന് യാതൊരു പരാതി ഉന്നയിച്ചില്ല റഷ്യയിലും ഉഗാണ്ടയിലും ആൾക്കാർക്ക് ട്യൂമർ വന്ന് ഞാൻ പരാതിപ്പെട്ടിട്ടില്ല ഇപ്പൊ എനിക്ക് ട്യൂമർ വന്നിരിക്കുന്നു എന്റെ പരാതി മാറ്റണം മാറ്റണം ദൈവം നിങ്ങൾക്ക് തന്ന ഒരു കാര്യം മാറ്റാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയും നിങ്ങളുടെ ആഗ്രഹ ചിന്തയും മാത്രമാണ് അവന് വേണമെന്ന് തീരുമാനം അവന്റെ ആവശ്യങ്ങളെ അവന്റെ ആജ്ഞയും ധിക്കരിക്കലാണ് എല്ലാ പ്രാർത്ഥനയും ദൈവത്തെ അംഗീകരിക്കാനുള്ള മടിയും അവന്റെ തീരുമാനം അംഗീകരിക്കാനുള്ള വൈമനസ്യമാണ് അസുഖം വരുമ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണ് ദൈവത്തിന്റെ തീരുമാനം അട്ടിമറിക്കാൻ അവനൊരു ട്യൂമർ തന്നു അല്ലെ അവനൊരു ഒരു ഒരു അസുഖം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണ്ട നിങ്ങളത് അട്ടിമറിക്കാണ് ദൈവവിരുദ്ധമായ പ്രക്രിയയാണ് എല്ലാ ആശുപത്രികളിലും അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ആശുപത്രികളും നിരീശ്വരവാദത്തിന്റെ അമ്പലങ്ങളാണ് എന്ന് പറയാൻ കാര്യം അവിടെ നടക്കുന്നത് അവിടെ പലതരം ദൈവങ്ങൾ ചിലപ്പോൾ തൂങ്ങിക്കിടക്കുന്ന ദൈവവും പല പല ദൈവങ്ങളും ഉണ്ടാവാം ഒരു പക്ഷേ ഞാൻ സ്നേഹമാവുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചേക്കാം പക്ഷെ അവിടെ നടക്കുന്നത് ദൈവം എടുത്ത തീരുമാനം നിങ്ങൾക്ക് രോഗം വേണമെന്ന് ദൈവം തീരുമാനിക്കുന്നു നിങ്ങൾ മാറ്റി അടങ്ങും അതാണ് അവിടെ നടക്കുന്നത് അതാണ് പെൻഡക്കോസ്റ്റുകാരെ സമ്മതിക്കണം കേട്ടോ അവർ അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ദൈവ അത് പണ്ടായി പോയി എന്നാലും അവർ ഒരു പരിധി വരെ അവർ പോകാറില്ല അവർ എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നു ഇനിയാണ് ആത്മസമർപ്പണം മതം പ്രകൃതിയിൽ നടക്കുന്ന എല്ലാത്തിന്റെയും പ്രതിത്വം പിതൃത്വം ലജ്ജാരഹിതമായി ഏറ്റെടുക്കുന്നു ഇപ്പോ പൊങ്കാലയുടെ ടൈമില് കഴിഞ്ഞ വർഷം ഈ ഞാൻ ഈ കൊല്ലത്തുനിന്ന് മലബാർ എക്സ്പ്രസിനകത്താണ് പോവുക കോളേജിലേക്ക് പോകുമ്പോൾ കൊല്ലത്തുനിന്ന് ഒരുപാട് അമ്മച്ചിമാര് ആ ദിവസം പൊങ്കാലയുടെ ദിവസം കയറും അപ്പൊ അവര് ചൂട്സ് മെഡൽസ് കൊതുംസും എല്ലാം ആയിട്ട് ഭയങ്കര ആവേശത്തോടെയാണ് വന്ന് കയറുക അപ്പൊ നമ്മൾ അതിൻ്റെ മേളങ്ങളും കയറിയിരിക്കണം അല്ലെങ്കിൽ തറയിൽ നിൽക്കാൻ പറ്റില്ല അവർ ഭയങ്കര ചർച്ചകളും കാര്യങ്ങളും പല പല വിഷയങ്ങളെ കുറിച്ചും ഇറാൻ ആക്രമിക്കപ്പെടുമോ അല്ലെങ്കിൽ ലാർജ് ഡ്രോൺ കൊളൈഡറിലെ അല്ലെങ്കിൽ ബോസോണുകൾ കണ്ടെത്തപ്പെടും അങ്ങനെ ഭയങ്കര വിഷയങ്ങളിൽ അവരിങ്ങനെ പതപ്പിച്ചിങ്ങനെ ചർച്ച ചെയ്യണം നമുക്ക് ഇടപെടാൻ പോലും പറ്റില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ നോക്കുന്നതെന്ന് തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ അമ്മച്ചിമാർ എന്റെ മുന്നേ ഉണ്ടായിരുന്ന കുറേ അമ്മച്ചിമാർ ഓടി ഇറങ്ങി തൊട്ടടുത്ത് ഹോട്ടൽ ചൈത്രത്തിന്റെ മുന്നിലെ ഒരു ഒരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിലെ കുറച്ച് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് വണ്ടി ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ രാവിലെ പൗഡറും പുട്ടിയൊക്കെ ഇട്ട് വന്ന് നിൽക്കുകയാണ് ഇവരെ എല്ലാം തള്ളി അങ്ങ് പുറത്തിറങ്ങി നോലച്ചുക്കണം അവരുടെ സ്കിൻ അവരുടെ കോംപ്ലക്ഷൻ മൊത്തം പോയി എന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇവർ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചു അവിടെ അങ്ങ് ഇരിക്കുന്ന തൊട്ടടുത്ത ദിവസമാണ് പൊങ്കാല എന്നിട്ട് അപ്പുറത്ത് കുറച്ച് കട്ട ഇറക്കി വെച്ചിരിക്കുന്നത് ഇഷ്ടിക ചുടുകട്ട ഇതിൽ ഒരമ്മച്ചി പോയി കുറെ ചുടുകട്ട മൂന്നെണ്ണം എടുത്തുകൊണ്ട് വന്ന് മൂന്ന് കൂട്ടി അങ്ങ് വെച്ചു അടുപ്പായി ബാക്കി ഇനി അത്യാവശ്യം കാര്യങ്ങൾ മതി ഒരമ്മച്ചി ചെയ്യുന്നുണ്ട് ബാക്കി അമ്മച്ചിമാരും പോയി ചുടുകട്ടകൾ ഇങ്ങനെ ഘോര ഘോര എടുത്തുകൊണ്ട് വന്ന് വെച്ചു ഉടനെ ഒരു ഒരു ഒരു തമിഴൻ ഇത് കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞ കട്ട എവിടെ വെക്കാൻ പറഞ്ഞു ഏഹ് എന്തിനാ നീ കട്ട വെക്കാൻ നീ ആരാടാന്ന് ചോദിച്ചു അത് ഞാൻ അവിടെ ഇറക്കി വെച്ചിരിക്കുന്ന കട്ടയാണ് ആ പിന്നെ നിന്റെ കട്ട അമ്മയുടെ ഇന്നത്തെ ദിവസം അമ്മയുടെ കട്ട അത് പിന്നെ ഇയാൾക്ക് ഈ സ്ത്രീകൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ഞാനിത് ഇറക്കി വെച്ചിരിക്കുന്ന കട്ടയാണ് എനിക്ക് ഇത് പൈസ നിങ്ങൾ തന്നെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവർ പറഞ്ഞ് അവർ സമ്മതിക്കുന്നില്ല സ്ത്രീകൾ ഇവരിങ്ങനെ കട്ട എടുത്ത് വെച്ചിട്ട് മിണ്ടായിരിക്കാം അങ്ങനെ അയാളെ ശരിക്കും തനിക്കുണം കാണിച്ചു വെക്കടി ഡാഷെ കട്ട എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം മനസ്സിലായി ആ നിന്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞു പ്രായി കൊണ്ട് പൈസ എടുത്ത് കൊടുത്ത് എല്ലാവരും കൊടുത്തു ഓക്കെ റൈറ്റ് പിറ്റേന്ന് രാവിലെയാണ് ട്രെയിനകത്ത് വന്നത് ടിക്കറ്റ് എടുക്കാതെ ഒന്ന് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരെ പുറത്തിറക്കി അടിച്ചിറക്കുകയാണ് ചെയ്തത് അവർക്ക് താല്പര്യപ്രകാരമല്ല ഇവരുടെ താല്പര്യപ്രകാരം പുറത്തിറക്കി ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നിട്ട് വല്ലവനും വാങ്ങിക്കൊണ്ടുവന്ന കട്ടയും മോഷ്ടിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ പായസം തിളപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മസമർപ്പണം സ്വയം അലിഞ്ഞങ്ങ് ഇല്ലാതാകാണെന്ന് പറയുന്നത് ഇത്രയും മനസ്സിലെ മാലിന്യങ്ങളും അധാർമികമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടും ഇതിനെ ഇങ്ങനെയാണ് പിറ്റേന്ന് മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആംബുലൻസ് അവിടെ നിൽക്കട്ടെ പൊങ്കാല നടക്കട്ടെ എന്നാണ് പറയുന്നത് ആംബുലൻസിലുള്ളവർക്കും ആവശ്യങ്ങളുണ്ട് ഒരു ഒരു മതപരമായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു മതവെറിയുടെ ഘട്ടത്തിലാണ് മറ്റുള്ളവന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ നഗരങ്ങള് നമുക്കറിയാം അത് ഭയങ്കര ഇടുങ്ങി ഇടുങ്ങി വരികയാണ് മറ്റൊന്നും കൊണ്ടല്ല വാഹനങ്ങളുടെ പെരുപ്പം ജനങ്ങളുടെ പെരുപ്പം ഷോപ്പുകൾ ആകപ്പാടെ ഇടുങ്ങി വരികയാണ് നമുക്ക് സഞ്ചാരം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വഴികളെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ധമനികൾ പോലെയാണ് രക്തപ്രവാഹമാണ് നമ്മൾ ശരിക്കും തടഞ്ഞു വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യമൊന്നുമല്ല ഇത് പണ്ടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെയല്ല നമ്മളുടെ സഞ്ചാര വീഥികളെല്ലാം തന്നെ തുറന്നിരുന്നില്ലെങ്കിൽ നമ്മളെ ജീവിതം തന്നെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അവിടെയൊക്കെയാണ് മതത്തിന് മാത്രം അതിൽ നിന്ന് എക്സെപ്ഷൻ വേണം ചിന്തിക്കേണ്ട വിഷയമാണ് കേരളം മൊത്തത്തിൽ ചിന്തിക്കണം ഇനി പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ബലമുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെല്ലാം തന്നെ ഒന്നാം തരം സ്വാർത്ഥമതികളാണ് സാധാരണ മനുഷ്യരാണ് അവർ വീട്ടിൽ അടി ഉണ്ടാക്കുന്നവരാണ് അവർ മദ്യപിക്കുന്നവരാണ് അവർ അധാർമികമായ ഒരുപാട് പ്രവർത്തി ചെയ്യുന്നവരാണ് അവരിൽ കക്കുന്നവരുണ്ട് മോഷ്ടിക്കുന്നവരുണ്ട് എല്ലാവരും ആൾക്കാരുണ്ട് ഇപ്പോൾ ജയിലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്ര നിരീശ്വരവാദികളുള്ളത് സെക്രട്ടേറിയറ്റിൽ അഴിമതി നടത്തുന്നതിൽ എത്ര നിരീശ്വരവാദികളുണ്ട് എല്ലാ എല്ലാ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരിലും മഹാഭൂരിപക്ഷവും മതവിശ്വാസികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ഉന്നതി അവകാശപ്പെടാൻ സാധിക്കില്ല പക്ഷേ പ്രാർത്ഥന അല്ലെങ്കിൽ മതവിശ്വാസം കൊണ്ട് നേട്ടമുണ്ട് എങ്കിൽ ആ ദിവസം ആ നിമിഷം ആ മൊമെന്റിൽ അത് അവിടെ നിർക്കപ്പെടും അത് പിന്നെ പങ്കുവെക്കാൻ ആരും തയ്യാറാവില്ല മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ നമ്മൾ സാധാരണ ഇതിൽ അംഗീകരിക്കില്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു നിധി കിട്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി നിങ്ങൾ പങ്കുവെക്കോ ഇല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഫോർമുല കിട്ടി ഒരു ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കേണ്ട ഒരു ഫോർമുല കിട്ടി നിങ്ങൾ എല്ലാവർക്കും വിളിച്ച് ഉടനെ പരസ്യപ്പെടുത്തുമോ ഇല്ല നമുക്കൊരു നേട്ടം ഉണ്ടാകുന്ന കാര്യം നമ്മൾ പുറത്ത് കൊടുക്കില്ല ഈ പ്രാർത്ഥനയും മതവിശ്വാസവും ഒക്കെ ശരിക്കും വ്യക്തിക്ക് ഗുണമാണ് നൽകുന്നതെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് പേറ്റൻറ്റും ആവും ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ആളുകളെ വിളിച്ചു കയറ്റുകയാണ് വിളിച്ചു കയറ്റുന്ന ഒരു കാര്യം എന്താ മന്ത്രിപ്പണി ആവാനായിട്ട് നമ്മളെ ആരും മന്ത്രി മന്ത്രിയുടെ ജോലിയുണ്ട് ആരും വിളിക്കുന്നില്ലല്ലോ മുദ്രാവാക്യം വിളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഗുണമുണ്ട് ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഗുണം പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥന പോലും നമുക്ക് അന്യമാണ് അതാണ് ഈ കുട്ടിയോട് അച്ഛൻ പറയുന്നത് ആണേ അത് ചെയ്യൽ ഇത് ചെയ്യലെന്നല്ല അറിയാതെ പോലും അതുകൊണ്ട് അയൽപക്കത്ത് കാരണം അവന് വേണ്ടി പ്രാർത്ഥിച്ചേക്കില്ല എന്റെ വായിന്ന് അറിയാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങ് രക്ഷപ്പെട്ടാലോ എന്ന് പറയും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം ആഹാ അഞ്ച് പൈസയോ ഒരു എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാതെ നിങ്ങളോട് ഒരാൾ പറയണേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന് നിങ്ങളോട് യാതൊരു താല്പര്യമില്ല എന്നാണ് വ്യക്തി അവൻ സ്വയം പ്രാർത്ഥിക്കുന്നുണ്ട് സ്വന്തം കൃഷി നടത്തുന്നുണ്ട് അതിന്റെ കൂടാണ് വേറെ കണ്ടത്തിൽ കൃഷി ചെയ്യുന്നത് മൊത്തം മുഞ്ഞ അപ്പൊ പ്രാർത്ഥനയുടെ ഒരു ഒരു ഒരു വ്യാകരണം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ആസക്തിന്നേ ഉള്ളൂ ശിപായി പണി മുതൽ മന്ത്രിപ്പണി വരെ വരട്ടിച്ചോറി മുതൽ അർബുദം വരെ കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കാണ് ചില കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ചില ആലില് ആരാണ്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാകാത്തവർ അത് ഏറ്റവും വലിയ ചൂഷണമാണെന്ന് ആലില് കൊണ്ടുവന്ന് കെട്ടി ഈ തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്നു അങ്ങനെ ഒരാൾ പത്ത് ഇരുപത് വർഷമായിട്ട് ചികിത്സയിലിരുന്ന ഒരാൾ ഏതാണ്ടൊരു സാധ്യത കണ്ട സമയത്ത് അയാൾക്ക് ആരോട് പറഞ്ഞ അയാൾ കൊണ്ട് തൊട്ടിൽ കെട്ടി അയാൾക്ക് ഈ ചികിത്സ ആയതുകൊണ്ട് അയാൾക്ക് കുറെ കുട്ടികളുണ്ടായി ഒരുമിച്ച് മൂന്നോ നാലോ ഉണ്ടായി അത് ഇങ്ങനെയാണ് നമുക്കറിയാം അതിനെ വെച്ചിട്ട് ആല് മുഴുവൻ അങ്ങ് തൊട്ടിലായി പിന്നെ ഒരു ഒരു ഒരു വർഷത്തിനുള്ളിൽ തൊട്ടിലാൽ എന്നുള്ള പേരും കറക്റ്റായിട്ട് ഉച്ചരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും പേരാണെന്ന് തോന്നിക്കും പക്ഷെ പിന്നെ വേറെ ആർക്കും കുട്ടികളുണ്ടായിട്ടില്ല പക്ഷെ ആലിന് ഈ തൊട്ടിലിന് യാതൊരു കുഴപ്പമില്ല ഇതാണ് മനുഷ്യൻ അവൻ ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ പരക്കം പാഞ്ഞിങ്ങനെ നടക്കുകയാണ് ഷോർട്ട് കട്ട്സ് അത് മാത്രം രണ്ട് ഭക്ത കേസരികളാണ് ഈ കാണുന്നത് രണ്ടുപേരും ചെയ്ത എന്താണെന്ന് അല്ലേ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല വിശദീകരിച്ചാൽ ശരിയാവില്ല ചില പറഞ്ഞ കുറിച്ച് പറയണം എന്റെ മതവിശ്വാസം എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ് എക്സ്പീരിയൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് വീണ്ടും പോർട്ടുഗലിലെ ഫാത്തിമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് സാമ്പശിവനൊക്കെ പറയുന്നത് അവിടെ എഴുപതിനായിരം റോമൻ കത്തോലിക്ക വിശ്വാസികൾ സൂര്യ ആരാധന നടത്തുകയായിരുന്നു ഇവർക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഭൂമിയിലേക്ക് പൊട്ടി വീഴുന്നതായിട്ട് ഈ എഴുപതിനായിരം വിശ്വാസികൾക്ക് ഒരു ഒരു അനുഭവം ഉണ്ടായി അവരതെല്ലാം തുറന്നു പറഞ്ഞു അനുഭവം അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പുസ്തകം വാങ്ങേണ്ട കാര്യമില്ലല്ലോ അന്നത്തെ പിറ്റേന്നുള്ള ലാറ്റിൻ പത്രങ്ങളും റോമൻ പത്രങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് ഇതൊരു വലിയ മിറക്കിളാണെന്നുള്ള രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിന്റെ പത്രങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും കിട്ടും അങ്ങനെ ഏഴല്ല ഏഴായിരമല്ല എഴുപതിനായിരമല്ല സോറി ഏഴായിരമല്ല എഴുപതിനായിരം പേർക്കാണ് ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് കുഴപ്പമാവും ഇല്ല ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ നമുക്ക് പറയാം അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് പറയാം ഇത്ര വലിയൊരു ജനതയ്ക്ക് മുഴുവൻ സൂര്യൻ ഭൂമിയിലേക്ക് പൊട്ടി വീണു എന്നുള്ള അനുഭവം ഉണ്ടായി എങ്ങനെ നിഷേധിക്കും ഇത്രയും വലിയൊരു ജനഭാഗങ്ങൾക്ക് മുഴുവൻ തെറ്റുപറ്റു പക്ഷെ എനിക്കിവിടെ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും പറ്റിയത് തെറ്റ് തന്നെയാണ് കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല സൂര്യൻ ഭൂമിയിലേക്ക് പൊട്ടി വീഴുക നിസാര സംഭവമാണ് പക്ഷെ എഴുപതിനായിരം പേർക്ക് ഉണ്ടായി എന്ന് പറയുന്നതും അവർ പറയുന്നത് ശരിയാണ് ഇതാണ് അനുഭവങ്ങളുടെ അനുഭവ സാഹിത്യം എന്ന് പറയുന്ന സാധനം മതം വികസിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായി എനിക്ക് ചൊറി ഉണ്ടായിരുന്നു മൊത്തം മാറി ചെരങ്ങായി എനിക്കിവിടെ ഉളുക്കുണ്ടായിരുന്നു അപ്പോൾ ഉളുക്കുമില്ല അതോടനുബന്ധിച്ചുള്ള അസ്ഥികളും കാണാനില്ല അഞ്ച് ട്യൂമറുകൾ ഉണ്ടായിരുന്നു ട്യൂമറുകളെല്ലാം ഇറങ്ങി ഓടി എന്നൊക്കെ ഓരോരുത്തർ പലരും ഇങ്ങനെ അനുഭവ സാഹിത്യമായിട്ട് കൊണ്ടുവരാറുണ്ട് മതം പൊതുവിൽ ആശ്രയിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം സാധ്യ കാര്യങ്ങളും ശുദ്ധ നുണയാണെന്ന് മാത്രമല്ല ബാക്കി വരുന്നത് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പം എഴുപതിനായിരം പേർക്കും തെറ്റാ പറ്റിയെന്ന് ആരെങ്കിലും പറയാൻ പറ്റും പക്ഷെ അവർക്ക് പറ്റിയത് തെറ്റാണെന്ന് പറയാനായിട്ട് ഞാൻ മതി കാര്യം ഞാനുണ്ട് സൂര്യൻ അന്ന് ഭൂമിയിലേക്ക് പൊട്ടി വീണിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ല ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇനി ദൈവവിശ്വാസം സംബന്ധിച്ചുള്ള ലോകത്ത് പ്രധാനപ്പെട്ട നിലവിലിരിക്കുന്ന വാദങ്ങളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന തോമസ് അക്കിനാസിന്റെ ഫേമസ് ഫൈവ് ആർഗ്യുമെന്റ്സ് ആണ് രണ്ടു തരം തെളിവുകളാണ് ദൈവത്തിനുള്ളത് ഒന്ന് എ പ്രയോറി മറ്റത് എ പോസ്റ്റീരിയോറി എ പ്രയോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ഭാവനയിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന തെളിവുകൾ അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ സ്വപ്നം കാണുക ക്രിസ്തു എന്ന് പറയുന്ന ഒരാളിങ്ങനെ മീശയൊക്കെ വെച്ച് ഒരു പടം നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതാണ് അതാണ് എ പ്രയോറിയിൽ വരും അല്ലേ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുള്ളൂ ഇപ്പോൾ സൈബീരിയയിലെ ബ്ലാഡിമർ ബ്ലഷാൻസ്കിയെ നിങ്ങൾ സ്വപ്നം കാണുന്നില്ല കാര്യമൊന്നും അങ്ങനെ ഡേറ്റ നിങ്ങളുടെ മനസ്സിലില്ല പക്ഷെ നിങ്ങളുടെ അയൽവക്കത്തെ പല ആൾക്കാരെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് യാതൊരു ഗതിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാറുണ്ട് അതെന്താണ് ആ ഡേറ്റ അവിടെ ഉണ്ട് ആ ഡേറ്റ നിങ്ങൾ റിവൈവ് ചെയ്തെടുക്കും എന്നുള്ളതാണ് ഇനി എ പോസ്റ്റ്യൂരിയറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവത്തിന് നിങ്ങളുടെ മനസ്സിന് മസ്തിഷ്കത്തിന് ഉപരിയായുള്ള തെളിവ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു കുപ്പി ഉണ്ട് എന്നുള്ളത് രണ്ട് തെളിവുണ്ട് എ പ്രയോറി തെളിവുണ്ട് അതായത് എൻ്റെ മസ്തിഷ്കത്തിൽ ഒരു കുപ്പിയുണ്ട് ഇതിൻ്റെ ഇമേജ് അതാണ് ആ തെളിവ് ഇവിടെ പുറത്തൊരു കുപ്പിയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതാണ് എ പോസ്റ്റീരിയറി ഇപ്പോൾ എ പോസ്റ്റീരിയറി തെളിവാണ് ഏതിനും വേണ്ടത് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് തെളിവുകളാണ് അക്യുനാസ് എന്ന് പറയുന്ന മതപണ്ഡിതൻ മുന്നോട്ട് വെച്ചത് മൊത്തം കഥയില്ലാത്ത കാര്യങ്ങളാണ് അതിൽ പ്രധാനമാണ് ദ അൺമൂവ്ഡ് മൂവർ എല്ലാം ചലിക്കുന്നു പ്രപഞ്ചത്തിൽ ചലിക്കാത്ത ഒരാളിൽ നിന്ന് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നു അപ്പോൾ നോക്കുക എല്ലാം ചലിക്കുന്നു അതാ നിയമം പക്ഷെ അയാൾക്ക് ചലനമില്ല അത് നിയമം ഉണ്ടാക്കിയ ആൾക്ക് നിയമം ബാധകമല്ല പിന്നെന്ത് നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്ക് അത് ബാധകമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അംബേദ്കർക്കും അത് ബാധകമാണ് അപ്പോൾ അൺമൂവ്ഡ് മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസപരമായിട്ടുള്ള ഒരു പരിഹാസവൃത്തിയാണ് അതേ കണക്കാണ് അടുത്താണ് അൺകോസ്ഡ് കോസ് എല്ലാറ്റിനും കാരണമുണ്ട് പക്ഷേ എല്ലാറ്റിനും കാരണമായ ഒരാളുണ്ട് അയാൾക്ക് ഒരു കാരണവുമില്ല അല്ലേ അല്ല മോറൽ സയൻസ് ക്ലാസ്സിൽ കുട്ടികളുടെയൊക്കെ അധ്യാപകൻ പറയുന്നത് കേൾക്കുന്നത് എൻ്റെ കുട്ടികളെ നിങ്ങൾ നോക്കൂ ഇതെന്താണ് ഇത് ബോട്ടിൽ ഇതാരാ ഉണ്ടാക്കിയത് ബോട്ടിൽ മാമൻ ഇത് ഇതാണ് ചോക്ക് ചോക്ക് ഉണ്ടാക്കിയത് ചോക്ക് മാമൻ ഡസ്റ്റർ ഉണ്ടാക്കിയത് ഡസ്റ്റർ മാമൻ കസര ഉണ്ടാക്കിയത് ആശാരി പെയിന്റ് അടിച്ചത് പെയിന്റർ ഇപ്പൊ എല്ലാം ചെയ്യണേ ഒരാൾ വേണമല്ലോ വേണം ടീച്ചറെ എല്ലാത്തിനും പിന്നിൽ ഒരാളുണ്ടല്ലോ ഉണ്ട് ടീച്ചറെ അപ്പോൾ അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈ അണ്ടക്കടാഹ് മുഴുവൻ ഉണ്ടാക്കിയത് ആരാണ് മക്കളെ അയ്യോ ടീച്ചറെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ചോദ്യം ഞങ്ങളോട് ചോദിക്കില്ല ഞങ്ങൾക്ക് ഒരു പിടിയില്ല ഏ എന്നൊരു ടീച്ചർ പറയുന്നു മക്കളെ എനിക്കും ഒരു പിടിയില്ല പക്ഷെ ഒരാൾ ഉണ്ടാവണമല്ലോ ആ ഒരാൾ ഉണ്ടാവണം മുമ്പ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരാൾ ഉണ്ടാവണം അതാണ് മക്കളെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് ഉണ്ട് അങ്ങനെ ഒരാളുണ്ട് അതൊരു ശക്തിയായിരിക്കും അതൊരു ചിലപ്പോൾ ഒരു ബുദ്ധിയായിരിക്കും അതൊരു വ്യക്തിയായിരിക്കും അതൊരു ആയിരിക്കും പക്ഷെ അങ്ങനെ ഒരാളുണ്ട് അതിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് എല്ലാം മനസ്സിലായോ മനസ്സിലായി ടീച്ചറെ ഇത് പറഞ്ഞു തന്ന ടീച്ചറോട് ഞങ്ങൾക്ക് പ്രത്യേക നന്ദിയുണ്ട് ജയ് ടീച്ചർ എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം ഇരിക്കുമ്പോഴും ആ രാജാവിൻ്റെ നഗ്നത കണ്ട് കണ്ട് വിളിച്ചു പറഞ്ഞ ആ തെമ്മാടിയായ കുട്ടിയുണ്ടല്ലോ അവൻ ഈ ക്ലാസ്സുകളിലും ഉണ്ട് അവൻ പറയുന്നു ഒരു കുട്ടി എഴുന്നേറ്റ് പറയുന്നു ടീച്ചറെ ടീച്ചർ പറഞ്ഞതെല്ലാം ശരിയാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരു ഒരു വ്യക്തിയാണ് ഒരു ശക്തിയാണ് ഞാൻ സമ്മതിച്ചു അങ്ങനെ ഒരാളാണ് ദൈവം അങ്ങനെയാണ് ടീച്ചറെ ആ ചേട്ടനെ ഉണ്ടാക്കാൻ വേറെ ആരെങ്കിലും ഒരു സ്പെഷ്യൽ ചേട്ടൻ അങ്ങനെ വേറെ ആരെങ്കിലും വേണ്ടേ ടീച്ചർ ഇരിക്കും പിന്നെ അങ്ങനെ വേണമല്ലോ എല്ലാവരും ഉണ്ടാക്കാൻ ആരെങ്കിലും വേണം ഇപ്പം ടീച്ചർ പറഞ്ഞു നീ ദൈവദോഷം പറഞ്ഞ് മിണ്ടരുത് അദ്ദേഹം തന്നെ അദ്ദേഹം ഉണ്ടായി അദ്ദേഹത്തിന് ഇവൻ ആരും ഉണ്ടാക്കുന്നു വേണ്ട നീ എന്നിട്ടുണ്ട് ഉണ്ടാക്കുകയും വേണ്ട എന്ന് പറഞ്ഞോണം അൺകോസ്ഡ് കോസ് എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ എല്ലാരും ഉണ്ടാക്കിയിട്ട് ഒരാൾ വെറുതെ ഇരിക്കും അയാളെ തന്നെ അങ്ങ് ഉണ്ടായി പിന്നെ അയാൾക്ക് തന്നെ ഉണ്ടാക്കി ബാക്കി അങ്ങ് ഉണ്ടാക്കിക്കൂടെ തന്നെ ഇനി മൂന്നാമതാണ് ആർഗ്യുമെന്റ് ഫ്രം ഡിഗ്രി അക്കിനാസ് പറഞ്ഞ വേറെ വാദമാണ് നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് അല്ലേ പക്ഷെ നിങ്ങളാണോ ഏറ്റവും സുന്ദരൻ അല്ല അപ്പോൾ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ് ദൈവം നിങ്ങൾ നിങ്ങൾ കരുത്തനാണ് പക്ഷെ നിങ്ങളാണോ ഏറ്റവും വലിയ ശക്തി ഉള്ളത് അല്ല ഏറ്റവും വലിയ ശക്തി എന്ന് ആലോചിച്ചു അതാണ് ദൈവം ഏറ്റവും ഉദാത്തമായത് എന്തോ അതാണ് ദൈവം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ് അതാണ് ദൈവം അല്ലേ അപ്പോൾ സംഗീതം നിങ്ങൾക്ക് പാടാൻ കഴിയും പക്ഷേ നിങ്ങളുടെ പാട്ട് എന്തതിനു ഏറ്റവും നല്ല പാട്ട് അതാണ് ദൈവം അല്ലേ ഇങ്ങനെ അങ്ങനെയാണ് ഈ എല്ലാം പെർഫെക്ഷനാണ് ദൈവമെന്ന് അക്കന്നാസ് പറഞ്ഞു അങ്ങനെ പല രീതിയിൽ പറയാം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ വായുനാറ്റമുള്ള ആർക്കാണ് അതാണ് തീ വെറുതെ ഈ ന്യായങ്ങൾ ഫിലോസഫി പിന്നെ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് ടെലിയോളജിക്കൽ ആർഗ്യുമെൻറ്റ് ഇതെല്ലാം തന്നെ ഈ അതിനെയൊക്കെ ഞാൻ വീണ്ടും വരുന്നുണ്ട് ഒരാൾ ഡിസൈൻ ചെയ്തു ഡിസൈനിങ് എന്ന് പറയുന്നതും ക്രിയേഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് പല തെറ്റിദ്ധരിക്കുകയാണ് ആസൂത്രണം എന്ന് പറയുന്നത് സൃഷ്ടി എന്ന് പറയുന്നത് രണ്ടാണ് ഒരു കാര്യം സൃഷ്ടിച്ച് വെച്ചിട്ടാണ് ആസൂത്രണം ഉണ്ടാകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതിനകത്ത് ആസൂത്രണം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളല്ല ആസൂത്രകൻ ആസൂത്രകൻ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തിൽ അത് ഡിസൈൻ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഒരു പെയിന്റർ ഡിസൈൻ ചെയ്യുന്നോണം അല്ലെങ്കിൽ ഒരു fashion designer fashion designer design ചെയ്യുന്ന തുണിയില്ല തുണിയുണ്ട് അപ്പോൾ ഡിസൈനറും ക്രിയേറ്ററും രണ്ടും രണ്ടാണ് ഇത് രണ്ടും